ഭൂമി എങ്ങനെ എന്നും ഭൂമിയിൽ ജീവൻ എങ്ങനെ എന്നും ഭൂമിയിൽ ഉണ്ടായിരുന്ന ദിനോസറുകൾ എങ്ങനെയാണ് നശിച്ചു പോയതെന്നും ഒക്കെ കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ കണ്ടു പക്ഷേ ദിനോസറുകളൊക്കെ നശിച്ചുപോയ അവസരത്തിൽ മറ്റൊരു ജീവിവർഗത്തിന് അത് വളരെ ഗുണം ചെയ്തു അവരെയാണ് നമ്മൾ സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ് എന്ന് വിളിക്കുന്നത് അവരിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഉണ്ടായി വന്നത് മനുഷ്യൻ എങ്ങനെ ഉത്ഭവിച്ചു ആ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം എൻ്റെ പേര് അമിത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോളജ് ഇൻ മലയാളം മനുഷ്യൻ എവിടെ നിന്ന് വന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് ഒരു ആറര കോടി വർഷം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും ആ സമയത്ത് ഭൂമിയിൽ നിലനിന്നിരുന്നത് വമ്പന്മാരായ ദിനോസറുകളുടെ ഭരണമായിരുന്നു പക്ഷേ വമ്പൻ ദിനോസറുകൾ മാത്രമല്ല മറ്റൊരു ചെറിയ ജീവിവർഗം കൂടി അവരുടെ ഒപ്പം ജീവിക്കുന്നുണ്ടായിരുന്നു എലികളെ പോലെ കാണപ്പെടുന്ന ഈ ചെറിയ ജീവികളെ നമുക്ക് നമ്മളുടെ പൂർവജർ എന്ന് വിളിക്കാം ഇവർക്ക് മറ്റൊരു വട്ടപ്പേര് കൂടി ഉണ്ടായിരുന്നു സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ് വമ്പൻ ദിനോസറുകളെ പേടിച്ച് മണ്ണിൻ്റെ അടിയിലും ചെറിയ മാളങ്ങളിലും അതുപോലെ മരങ്ങളിലുള്ള പൊത്തുകളിലുമൊക്കെയാണ് ഇവർ ഒളിച്ചു താമസിച്ചിരുന്നത് എന്നാണ് ഞങ്ങൾക്കൊരു നല്ല കാലം വരിക എന്ന് വിചാരിച്ച് സസ്തനികൾ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദിനോസറുകളുടെ യുഗം തീർക്കാൻ വേണ്ടി ഒരു വമ്പൻ ഉൽക്ക ഭൂമിയിലേക്ക് കുതിച്ചു വന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ വ്യാസമുള്ള ആ ഉൽക്ക ശക്തിയിൽ ഭൂമിയിൽ വന്നിടിച്ചു ഇത് നമ്മൾക്ക് ആലോചിച്ചു പോലും നോക്കാൻ പറ്റാത്തത്ര വലിയ ഒരു വിസ്ഫോടനമായിരുന്നു ഈ കൂട്ടിയിടിയുടെ ഫലമായിട്ട് കടലിൽ നിന്നും വൻ സുനാമി തിരമാലകൾ കരയിലേക്ക് വലിച്ചു കയറി അഗ്നിപർവ്വതങ്ങൾ തുടരെ തുടരെ തീ ചീറ്റിക്കൊണ്ട് തെറി അതിൽ നിന്ന് വന്ന കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന പൊടിപടലങ്ങൾ ആകാശത്തെ മറച്ചു സൂര്യപ്രകാശം ഭൂമിയിലെത്താതെയായി അതുമാത്രമല്ല ഈ വിസ്ഫോടനം കാരണം ഭൂമിയുടെ മൊത്തം താപനിലയും കാലാവസ്ഥയും തന്നെ മാറിപ്പോയി പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയാതെ വന്നതുകൊണ്ടും ഭൂമിയിലെ മൊത്തം താപനില കൂടിയതുകൊണ്ടും ഭൂമിയിലെ മിക്ക ചെടികളും കരിഞ്ഞുണങ്ങിപ്പോയി ഈ ചെടികളുടെ കൂടെ തന്നെ പതുക്കെ പതുക്കെ ഭക്ഷണം കിട്ടാതെ ബാക്കി വന്ന ദിനോസറുകളും ചത്തൊടുങ്ങി ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാവും എന്ന് പറയുന്നത് പോലെ ഈ ദിനോസറുകളെ പേടിച്ചു കഴിഞ്ഞിരുന്ന നമ്മളുടെ പൂർവ്വജർക്ക് ആ ചെറിയ ചെറിയ മാമൽസിന് ഇതൊരു അനുഗ്രഹമായിരുന്നു ഭൂമിയുടെ അടിത്തളങ്ങളിൽ ജീവിച്ചിരുന്ന ഈ മാമൽസിന് യാതൊന്നും തന്നെ പറ്റിയില്ല മാത്രമല്ല ഒരുപാട് ചെടികൾ ഇല്ലാതെയായെങ്കിലും ഈ ചെറിയ ചെറിയ ജീവികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും കഴിക്കാനും എന്തും ചെയ്യാനും തയ്യാറായി അങ്ങനെ കാലം കടന്നുപോയി മാമൽസ് ഈ ഭൂമിയിലെ ചെറിയ വലിയ രാജാക്കന്മാരായി തീർന്നു ഇതിന്റെ കൂടെ തന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന പ്രക്രിയയും നടക്കുന്നുണ്ടായിരുന്നു അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് പറയാം പലരും പറയാറില്ലേ ജിറാഫിന് മുകളിലുള്ള ഇലകൾ എത്തിപ്പിടിക്കാൻ വേണ്ടി തല നീട്ടി നീട്ടി തല ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് തല ഇങ്ങനെ നീണ്ടുപോയതെന്ന് അതുപോലെ നിലനിൽപ്പിനായുള്ള സമരത്തിനിടയിൽ പല മാമൽസിനും പല പല കാര്യങ്ങളാണ് ചെയ്യേണ്ടി വന്നത് അങ്ങനെ സസ്തനികളിൽ തന്നെ പല പല വർഗ്ഗങ്ങളുണ്ടായി അതായത് മനുഷ്യനിലേക്കുള്ള പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ദിനോസറുകളുടെ അന്ത്യത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഭൂമിയിലെ കാലാവസ്ഥ പണ്ടത്തെ പോലെയായി മാറാൻ തുടങ്ങി അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു സമയം പോകെ പോകെ മാമൽസിന് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് കൂടുതൽ സസ്തനികളും മരത്തിലാണ് ജീവിച്ചിരുന്നത് ഭൂരിഭാഗം സസ്തനികളുടെയും രൂപമെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന അണ്ണാന്റെ പോലെയായിരുന്നു സസ്തനികൾ അന്ന് രൂപാന്തരപ്പെട്ട ആ അവസ്ഥയെ പ്രോട്ടോ പ്രൈമേറ്റ്സ് എന്നാണ് പറയുന്നത് ഫോസിലുകളുടെ പഠനത്തിൽ നിന്നും മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവയുടെ കൈകാലുകൾ സാധനങ്ങൾ പിടിക്കാനുള്ള സക്ഷമത നേടിയിരുന്നു എന്നാണ് പക്ഷേ ഇവയുടെ കണ്ണ് രണ്ടും തലയുടെ രണ്ട് സൈഡിലുമായിട്ടായിരുന്നു ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം വർഷം മുമ്പ് കുരുങ്ങിനെ പോലെ കാണപ്പെടുന്ന മാമൽസ് രൂപാന്തരപ്പെട്ടു വന്നു പക്ഷേ മുൻപത്തെ പോലെയായിരുന്നില്ല ഈ ജീവികളുടെ കണ്ണ് തലയുടെ മുൻഭാഗത്തായിട്ടായിരുന്നു അതുമാത്രമല്ല ഈ ജീവികളുടെ തലയുടെ ഉള്ളിൽ ചെറിയ ചെറിയ ഒരു പ്രധാന മാറ്റം ഉണ്ടാവാൻ തുടങ്ങി തലച്ചോറിനെ നട്ടലുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം അതിന്റെ പേര് ഫൊറമൻ മാഗ്നം എന്നാണ് ഈ ജീവികൾക്ക് അത് തലയുടെ പിൻഭാഗത്തായിട്ടായിരുന്നു പതുക്കെ പതുക്കെ അത് തലയുടെ നടുഭാഗത്തേക്ക് വരാൻ തുടങ്ങി അവിടെ നിന്നാണ് ഇവർ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തുടങ്ങുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്തായിട്ട് പുതിയൊരു പർവ്വത ശൃംഖല രൂപീകൃതമായി അതിന്റെ പേരാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി ഈ വലിയ വലിയ കൂറ്റൻ നിരകൾ അങ്ങോട്ട് വന്നിരുന്ന മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി അങ്ങനെ ആ പ്രദേശം വരണ്ടുണങ്ങാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന കാടും ചെടികളും എല്ലാം കുറഞ്ഞു കുറഞ്ഞു വന്നു ആഫ്രിക്കയുടെ ആ പ്രദേശം തുറസ്സായ ഒരു സ്ഥലമായി മാറി ആഫ്രിക്കയുടെ ഈ പ്രദേശത്താണ് നമ്മളുടെ പൂർവികരായിട്ടുള്ള ആർഡിപിത്തക്കസ് റാമിഡസ് ജീവിച്ചിരുന്നത് കുരങ്ങന്മാരുടെ അല്ലെങ്കിൽ ഏപ്സിന്റെ എന്നും നമ്മൾക്ക് ഇവരെ വിളിക്കാം നേരത്തെ പറഞ്ഞതുപോലെ മഴ കിട്ടാത്തതുകൊണ്ട് മരങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങി മരങ്ങൾ കുറയാൻ തുടങ്ങിയതോടെ ഈ ജീവികൾ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് തുറസായ സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങി സമയം കടന്നു പോകുന്നതോറും ഈ വർഗത്തിനും പരിണാമം സംഭവിച്ചു അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം വർഷം മുൻപാണ് നമ്മളുടെ പൂർവ്വജന്മാരായിട്ടുള്ള ആസ്ട്രലോപിത്തക്കസിന്റെ ജനനം എന്ന് കരുതപ്പെടുന്നു ഏറ്റവും ആദ്യം രണ്ട് കാലിൽ നിവർന്നു നിന്ന് നടക്കാൻ തീരുമാനിച്ച ജീവികളായിരുന്നു ഇവർ അതുകൊണ്ട് തന്നെ ഇവർ ഭക്ഷണം നടന്നുകൊണ്ട് കഴിക്കാൻ പഠിച്ചു മാത്രമല്ല ഇതേ കാരണം കൊണ്ട് ഇവരുടെ ശരീരത്തിലെ ഊർജ്ജ വിനിയോഗം കുറച്ചു മതിയായിരുന്നു ചെറിയ ചെറിയ ഒരുപാട് മാറ്റങ്ങൾ ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം വർഷം മുൻപാണ് ഹോമോഹബിലിസ് എന്ന വർഗം രൂപാന്തരപ്പെടുന്നത് സമയം പോകെ പോകെ ഇവർ കല്ലുകൾ ഉപയോഗിച്ച് ആയുധങ്ങളും മറ്റ് സാധനങ്ങളും നിർമ്മിക്കാൻ പഠിച്ചു അതുകൊണ്ട് തന്നെ വേട്ടയാടൽ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു പണിയായി തീർന്നു തുടർന്നും ആയിരക്കണക്കിന് വർഷങ്ങളോളം പരിണാമം സംഭവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ മനുഷ്യന്റെ പുതിയൊരു പ്രജാതി രൂപം കൊണ്ടു ഹോമോ ഇറക്ടസ് പേര് കേട്ടിരിക്കുമല്ലോ ഏകദേശം പതിനെട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ രൂപാന്തരപ്പെട്ടത് ഇവരുടെ പ്രത്യേകത എന്തായിരുന്നെന്ന് വെച്ചാൽ ഇവർ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി വിചിത്രമായ പല പല ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇവിടെ നിന്നാണ് ഭാഷയുടെ തുടക്കം അപ്പോഴാണ് അവർക്ക് ഭാഷയുടെ ആവശ്യകത മനസ്സിലാവുന്നത് ഈ സമയത്ത് തന്നെയാണ് മനുഷ്യൻ ഒരു അത്ഭുതകരമായ കണ്ടുപിടുത്തം നടത്തിയത് തീ എങ്ങനെ ഉണ്ടാക്കാം തീ എങ്ങനെ ഉപയോഗിക്കാം അത് മനുഷ്യന്റെ ചരിത്രത്തിലെ മഹത്തായ ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു വേട്ടയാടി പിടിക്കുന്ന ജീവികളെ ഇവർ വേവിച്ച് തിന്നാൻ ആരംഭിച്ചു മാത്രമല്ല തീ മനുഷ്യർക്ക് എന്താണ് നൽകാത്തത് തണുപ്പിൽ നിന്ന് രക്ഷ വെളിച്ചം മറ്റ് അപകടകാരികളായ ജീവികളിൽ നിന്ന് സുരക്ഷ പറഞ്ഞാലും പറഞ്ഞാലും തീയുടെ ഗുണങ്ങൾ മതിയാവില്ല ഹോമോ ഇറക്ടസ് കൂട്ടം കൂട്ടമായാണ് ജീവിച്ചിരുന്നത് അവിടെ നിന്നാണ് കുടുംബം എന്ന ആശയം മുന്നോട്ട് വരുന്നത് ഹോമോ ഇറക്ടസിന് ശേഷം വന്ന ഹോമോ നിയാണ്ടർത്താൽ മനുഷ്യർ ഐസേജിന്റെ വരവോടെ അതായത് ഹിമയുഗം തുടങ്ങിയതോടെ അതിശൈത്യം കാരണവും ആ തണുപ്പും പിന്നെ ഭക്ഷണം കിട്ടാനില്ലാത്തതുകൊണ്ടും പതുക്കെ പതുക്കെ നശിക്കാൻ തുടങ്ങി സമയം കടന്നുപോയി ഏകദേശം രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ആധുനിക മനുഷ്യന്റെ ആദ്യത്തെ പതിപ്പുണ്ടായതെന്ന് കരുതപ്പെടുന്നു അവരുടെ പേരാണ് ഹോമോ സാപ്പിയൻസ് ഇവരിൽ നിന്നാണ് പതുക്കെ പതുക്കെ ആധുനിക മനുഷ്യൻ രൂപപ്പെടുന്നത് ഇതുവരെ ആഫ്രിക്കയിലാണ് ഒതുങ്ങി നിന്നതെങ്കിലും പതുക്കെ പതുക്കെ കാലാവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ ഇവർ ആഫ്രിക്ക വിട്ട് പുറത്തേക്കെല്ലാം പരക്കാൻ തുടങ്ങി അങ്ങനെ ഭൂമിയുടെ പല പ്രദേശത്തും ഇവർ എത്തിപ്പെട്ടു ഓരോ വിഭാഗത്തിനും പ്രത്യേക ഭാഷ പ്രത്യേക സംസ്കാരം നദിയുടെ കരയിൽ താമസം തുടങ്ങിയവർ പതുക്കെ പതുക്കെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു കാലം കടന്നുപോയപ്പോൾ ചെടികളിൽ നിന്നും മരത്തിന്റെ തൊലിയിൽ നിന്നും മൃഗങ്ങളുടെ തൊലിയിൽ നിന്നും വസ്ത്രങ്ങൾ നിർമ്മിച്ച് ധരിക്കാൻ തീരുമാനിച്ചു കൂടുതൽ വികസിതരായതുകൊണ്ട് തന്നെ കാലാവസ്ഥയുടെ പല പല അപകടങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും എല്ലാം രക്ഷ നേടി അവർ ജീവിക്കാൻ തുടങ്ങി ഭൂമിയുടെ പല പല ഭാഗങ്ങളിൽ ചെന്നുപെട്ടവർ അതിനനുസരിച്ച് വികസിച്ചു വന്നു പ്രകൃതിയോട് മല്ലിട്ടും തന്റെ ബുദ്ധിവൈഭവം ഉപയോഗിച്ചും ഇന്ന് കാണുന്ന നിലയിൽ ആധുനിക മനുഷ്യർ എത്തി നിൽക്കുന്നു എന്തൊക്കെയായിരുന്നാലും നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉൽക്കുവ എന്ന് പതിച്ച് ദിനോസറുകൾ നശിച്ചുപോയതുപോലെ നമ്മളും ഭാവി നശിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ശാസ്ത്രജ്ഞർ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ജീവൻ തന്ന ഈ ഭൂമിയെ തന്നെയല്ലേ നമ്മൾ മലിനമാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉൾക്കയൊന്നും വേണ്ട നമ്മൾ തന്നെ നമ്മൾക്കുള്ള കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പലരും വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാറുണ്ട് അള്ളാഹുവാണ് ദൈവമാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമാണ് വലുത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം അതിൽ യാതൊരു കുഴപ്പവുമില്ല ഞാനിവിടെ പറയുന്നത് ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയ കണ്ടുകൊണ്ടാണെന്ന് മാത്രം ഉത്ഭവം എങ്ങനെയാണെന്നതിനേക്കാൾ ഇനിയുള്ള ഭാവി എങ്ങനെയായിരിക്കും എന്നതാണ് വലിയൊരു കാര്യം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പരിണാമ സിദ്ധാന്തം എന്നാൽ എന്താണ് മനുഷ്യന്റെ പരിണാമം വളരെ വിശദമായി തന്നെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്ങനെയാണ് അവർ വികസിച്ചു വന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കുരങ്ങന്മാർ മനുഷ്യരായി മാറാത്തത് എങ്ങനെയാണ് ഈ പരിണാമത്തിനിടയ്ക്ക് വസ്ത്രം ഭാഷ ആചാരങ്ങൾ ഇതൊക്കെ രൂപപ്പെട്ടു വന്നത് ഇതൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം once again it's me Amit signing out